TikTok sendiri. Hello guys Eid മുബാറക് അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു പുതിയ സ്ഥലത്താണ് നിങ്ങൾക്ക് എവിടെ ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ ഞങ്ങളിപ്പോൾ നൈറ്റ് ലുസയിൽ നൈറ്റ് മാർക്കറ്റിലാണ് അപ്പോൾ നാളെയാണ് അതെല്ലാവർക്കും അറിയാമോ അപ്പോൾ ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്നത്തെ ഡേറ്റ് എന്താ ആ ഇപ്പൊ നമ്മൾ അതിന്റെ ഡിസ്കഷൻ എന്തിനാ അപ്പൊ ഞങ്ങളിപ്പോ നൈൻ മാർക്കറ്റിൽ കയറാൻ പോവാണ് കമോൺ ഫുള്ളും കണ്ടെയ്നർ എന്താ സ്ഥലം ഇറ്റ്സ് നോട്ട് മെറ്റലിക് ടോയ്ലറ്റ് വരെ ഒരു കണ്ടെയ്നറാണ് അവിടെ കുറേ ഇങ്ങനെ ലൈറ്റും ഇതൊക്കെ വെച്ച് ഫിഷ് ചെയ്യണ്ടേ പിന്നെ കൂടുതൽ ഇവിടെ അറബികൾ വന്നിട്ട് വണ്ടിയിൽ വന്നിട്ട് ഓർഡർ എടുക്കണ്ടേ അല്ലാതെ ആരും കൂടുതൽ അങ്ങനെ നടക്കണവരില്ല പിന്നെ ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല ഞാൻ നൈറ്റ് മാർക്കറ്റ് ഇതൊന്നൊക്കെ കേട്ടപ്പോൾ കുറച്ചും കൂടി പ്രതീക്ഷിച്ചു ഇവിടെ മൊത്തം ഈ കഫയും ഇതൊക്കെയാണ് അല്ലാതെ എൻ്റർടൈനിങ് വേറെ ഒന്നുമില്ല പക്ഷെ കൊള്ളാട്ടോ നല്ല ലൈറ്റിങ്ങും നല്ല Puta na ba wala na tayo kape? Ah, okay, alam na ba ako? Para pag-teacher nila. Ano രണ്ടെണ്ണം ഫോണിന്റെ രണ്ടെണ്ണം ഫോണിന്റെ ഒന്നും ഉണ്ടായിട്ടില്ല അവിടെ ഇറങ്ങി അവിടെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ലേ ചെയ്യാനും ഖത്താറയിലാണ് ഞങ്ങളിവിടെ ഞങ്ങളുടെ ഇവിടെ എന്തോ ഒരു റംസാൻ ഫെസ്റ്റിവൽ നടക്കണ്ടെന്ന് അറിഞ്ഞു അപ്പൊ അതെന്താണെന്നൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞു അറിയില്ല കേറി നോക്കണം കുറേ വണ്ടികളൊക്കെ അതിൻ്റെ ഉള്ള പ്രതീക്ഷയിലാണ് കാരണം ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് Ramzan festival from April twenty fifth to May twenty fifth May twenty fifth അല്ലല്ലോ ജൂൺ ആയില്ലേ ജൂണൊക്കെ ആയില്ലേ എന്താവോ ആവോ പക്ഷെ ഇവിടെ കുറേ വണ്ടികളൊക്കെ എടുക്കണ്ടേ അതുകൊണ്ട് ഒരു സംശയം അതുകൊണ്ട് അവർ ചിലപ്പോൾ വേലക്കാരനും വേലക്കാരിയൊക്കെ അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് കയറി നോക്കാം പൊട്ടറ്റോ ചിപ്സിന് കണ്ണ് കാണില്ല അന്ന് സംഭവം തന്നെയാണ് പൊട്ടറ്റോ പൊട്ടറ്റോനെ കൊല്ലാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ ഒരു ഭാഷ ഇവരിങ്ങനെ വറക്കും എന്നിട്ട് പിന്നെ എടുത്തിട്ട് പിന്നെയും എടുത്ത് വിടും അങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോഴാണ് ഫ്രൈ ആയിട്ട് ഞങ്ങളുടെ കയ്യിൽ ചൂടാണ് കുറച്ച് കഴിക്കും ഞാൻ കഴിക്കാതെ പറ്റോ ചൂടുണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എന്താണ് ചൂടുണ്ടെന്ന് അറിയില്ലേ മറന്നുപോയി എന്തൊക്കെയോ സ്പൈസസിന്റെ പൊടിയാണ് هذا بخور هاي بخور ايه هنا البخور മൊത്തം പൊടിയാണ് സ്പൈസസ് സാഫ്രോൺ d زيادة بعدين فوق جبن سمسم منكش بس صبرت دقيقة انا عجينة طريقة عادي 10 कप नंबर वन का है बाईस दूध मैदा अपनी सगे स्पून मिल सगे स्पून बेकिंग पाउडर सगे स्पून शक्कर खालता खलास बादन फोक येते हैं बादन दाखिल बॉक्स बाईस चार माफी करके दिलाचा आणि और चपाती समसम करेगा रगने में डालेंगे चिकन डॉटेड खबूज से डाला तो जी लगता लाइक दिस मार्बल सिस्टम के साथ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ പതിനൊന്ന് മണിയായി ഞങ്ങൾ മറ്റേ പൊട്ടറ്റോ ചിപ്സ് തിന്നില്ലേ ഇന്ന് അതുകൊണ്ട് ഇന്ന് തിന്നരില്ല പറയണ കേട്ടാ ഇന്ന വീട്ടിൽ ചെല്ലുന്നു ഇറങ്ങണു ഇങ്ങനെയാണ് അച്ഛൻ്റെ ഇത് അതെന്തായാലും തരും തരുമായി പതയൂല അപ്പൊ ഞങ്ങളിപ്പം നേരെ വീട്ടിൽ പോവാണ് വീട്ടിൽ പോയിട്ട് വൈൻഡ് അപ്പ് എടുക്കണം എൻ്റെ പേർക്ക് എവിടെ എടുക്കുന്നല്ലേ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ